അരിക്കമ്പനെ നമ്മൾ ചിന്നക്കനാലിൽ നിന്ന് പിടിച്ച് പെരിയാർ വന്യമൃഗ സംഘത്തിൽ കൊണ്ടുവിട്ടു പെരിയാറിൻ്റെ ഉത്ഭവസ്ഥലമാണ് അതിൻ്റെ പകുതി ഭാഗത്തോളം തമിഴ്നാട്ടിൽ കിടക്കുകയാണ് ഏതായാലും അവിടെയാണ് മംഗളദേവി ക്ഷേത്രം ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ് സാറ്റലൈറ്റ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ തേക്കടിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ലഭിക്കുന്നത് ആ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇയാളുടെ ലൊക്കേഷൻ അരിക്കൊമ്പൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് ഏതായാലും അരിക്കൊമ്പനെ വിട്ട സ്ഥലത്തുനിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത് തമിഴ്നാട് മേഖലയിൽ നിന്നും സഞ്ചരിച്ച് പെരിയാർ മേഖലയിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ തമിഴ്നാട് മേഖല കഴിഞ്ഞിട്ട് പെരിയാർ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മംഗളദേവി ഉത്സവത്തിന് ധാരാളം ആൾക്കാർ അവിടെ ഉണ്ട് അവരോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് പോലീസ് തമിഴ്നാട് ഫോറസ്റ്റും കേരള ഫോറസ്റ്റും നിരീക്ഷണം ഇത് വളരെയധികം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നാൽപ്പത് വിട്ട സ്ഥലത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നാല് ദിവസം കൊണ്ടാണ് അത്രയും ദൂരം സഞ്ചരിച്ചിരിക്കുന്നത് ഏതായാലും പെരിയാർ മേഖലയ്ക്ക് തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ ജനവാസമുള്ള സ്ഥലമാണ് പെരിയാർ കടുവ സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഘമല വന്യജീവി സങ്കേതം തമിഴ്നാട് ഭാഗത്താണ് കിടക്കുന്നത് അവിടെ ചുരുളിയാർ എന്ന സ്ഥലത്ത് അവിടെ അരിക്കൊമ്പനെ കണ്ടിരിക്കുന്നു അതിനടുത്ത് ജനവാസ മേഖലയുണ്ട് എന്തായാലും മംഗളാദേവി ക്ഷേത്രത്തിലെ ആൾക്കാരും സൂക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും പെരിയാർ വന്യമുഖ സംഘത്തിലെ മാവടി ഭാഗത്തേക്ക് അരിക്കൊമ്പൻ നീങ്ങി അങ്ങോട്ട് സഞ്ചരിച്ചു അതിനടുത്ത് തമിഴ്നാട് അതിർത്തിയിലെ വട്ടത്തൊട്ടി ഹൈവേ ഹൈവേസ് അണക്കെട്ട് അപ്പർ മണലാർ ഈ മേഖലയിലിട്ടാണ് അവൻ നീങ്ങിയത് പിന്നീട് അവനെ ഇരുവങ്കലാർ ഭാഗത്ത് കണ്ടെത്തി ഇവിടെ നിന്നാണ് മേഘമലയിലോട്ട് പോയാൽ അവിടെ തേയിലത്തോട്ടമാണ് തൊഴിലാളികൾ ധാരാളം അവിടെ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് ചിന്നക്കലാലിൻ്റെ അല്ലെങ്കിൽ പൂപ്പാറയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ അതുപോലൊരു അവസ്ഥയിൽ അവൻ അങ്ങനെയുള്ള ഒരു ആവാസ മേഖലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മേഘമലയിലെ തേയിലത്തോട്ടം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടെ ഉത്സാഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും പതുക്കെ തേയിലത്തോട്ടവും അവിടുത്തെ ലയങ്ങളൊക്കെ കണ്ടാൽ കേരളത്തിൻ്റെ പ്രതീതി പോലെ അവന് തോന്നാം ഏതായാലും കുങ്കിയാന വിക്രമും സൂര്യനും മുത്തങ്ങയിൽ എത്തിക്കഴിഞ്ഞു അതിനു മുമ്പ് സുരേന്ദ്രനും കുഞ്ചുവും മുത്തങ്ങയിലെത്തി ഇപ്പം വിക്രമും സൂര്യനും കൂടെ മുത്തങ്ങയിലെത്തിക്കഴിഞ്ഞു ഇനി അവർക്ക് ചിന്നക്കനാലിലെ വരേണ്ടി വരുമോ എന്നൊരു പ്രശ്നമുണ്ട് കാരണം ഇപ്പം ചെന്ന് നിൽക്കുന്നത് ആ മേഘമലയിലെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരള പ്രതീതി തോന്നാം അവൻ നേരത്തെ വസിച്ചിരുന്ന സ്ഥലങ്ങളിലൊരു പ്രതീതി അവന് തോന്നാം ആ സ്ഥലത്ത് അവിടെ ഇനി കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുമോ ഇല്ലയോ നമുക്കറിയില്ല എങ്കിലും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് പത്ത് മുപ്പത് ദിവസത്തിനകം അവൻ്റെ ചിന്നക്കനാലിലേക്ക് അവൻ വന്നു ചേരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് ഹൈക്കോടതി ആ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു നമുക്ക് സ്ഥിരമായിട്ട് ഇവൻ ചിന്നക്കനായി വന്ന വീണ്ടും കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുവിടാൻ കഴിയില്ല ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ്റിന് ചിലവായിട്ടുണ്ട് ആ പണം കൊണ്ട് ഇവൻ തിരിച്ചു വന്നാൽ ചിന്നക്കനാലിൽ വന്നാൽ ഇനി അവനെ പിടിക്കാൻ പോകരുത് അവന് അവിടെ കുറേ വീടുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ളവരെ ഈ പണം ഇനി പണം മുടക്കുന്നതുകൊണ്ട് മാറ്റി താമസിപ്പിക്കാം അപ്പം നാട്ടിലോട്ട് കയറാനുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ കലുങ്ക് അവിടെ അവനെ പ്രവേശിക്കാതിരിക്കാൻ അവിടെ കുഴികൾ തീർക്കാം അവനിങ്ങോട്ട് പോരില്ല അവൻ അവിടെ ഒന്ന് നിന്നോളൂ അങ്ങനെയുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം തുടങ്ങുന്നതായിരിക്കും ഇനി നല്ലത് കാരണം ഇതുപോലുള്ള നമ്മൾ ഇവനെ സ്ട്രാങ്കുലൈസർ വെച്ച് പിടിച്ച് മയക്കി കൊണ്ടുവന്നത് ആ ഒരു ജോലി എല്ലാം നമ്മൾ ടി വി കണ്ടതാണ് അത് വളരെ ഭയാനകമായ ഒരു വർക്ക് തന്നെയാണ് അപകടം എപ്പം വേണേലും ഉണ്ടാകാം വൈൽഡ് ആനിമലാണ് അവനെ കുങ്കിയാനെ രണ്ടെണ്ണത്തിനെ അവൻ പഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇനി അവിടെ ചക്കക്കൊമ്പനുണ്ട് അവനും വൈൽഡാകാം ഇപ്പോൾ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തുമൊക്കെ ആനകളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് അവർ വരുന്ന വഴിത്താരെ നാളെ മാറ്റി തറപ്പിക്കുക അല്ലെങ്കിൽ അവിടെ കയ്യേറിയിട്ടുള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ട് അവരെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറ്റുക അവർ അവരെ വനത്തിനോട് ചേർന്ന ഏരിയയിലൊക്കെ സഞ്ചരിച്ച് അവരങ്ങ് പൊക്കോളും പക്ഷേ അപകടം മനുഷ്യനുണ്ടാകാതെ നമ്മൾ നോക്കണം അങ്ങനെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് മാറണം കിടങ്ങുകൾ നിർമ്മിക്കേണ്ടടുത്ത് കിടങ്ങുകൾ നിർമ്മിക്കണം വലിയ കിടങ്ങുകൾ നിർമ്മിച്ചാൽ അവൻ ഇപ്പുറത്തോട്ട് വരില്ല അത് വരാൻ സാധ്യതയുള്ള ചില ആനത്താരകൾ അല്ലെങ്കിൽ വഴിത്താരകൾ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് അവൻ പൊക്കോളും അവനെ ഉപദ്രവിക്കാനും അവനെ കല്ലെടുത്തെറിയാനും അങ്ങനെ അവനെ ഭയപ്പെടുത്തുന്ന പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെയാണ് വയലൻ്റ് ആകാൻ സാധ്യത മണ്ണാർക്കാട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ അവിടെ ഒരു കാട്ടാനെ അവിടെ പടക്കം പൊട്ടി കൊലപ്പെടുത്തി കാരണം ആ കാട്ടാന അവിടെ ചെരിഞ്ഞു കിടക്കുന്നതായിട്ട് അവിടുത്തെ മണ്ണാർക്കാട് ഡി എഫ് ഐക്ക് മനസ്സിലായി അവർ പോയി ചെന്നപ്പം പടക്കം പൊട്ടിച്ചതാണ് അപ്പം അതിനെ ആറേഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എട്ട് പത്ത് മുറിവുകളുണ്ട് പക്ഷേ മുറിവുകളായി പലരും കണ്ടു ഈ പടക്കം പൊട്ടിയ ശേഷം വായിക്കാത്ത അയാൾ കൈതച്ചക്കയിൽ പടക്കം വെച്ചതാണ് വായുടെ സൈഡെല്ലാം പൊട്ടി ആനയ്ക്കും മൃഗങ്ങൾക്കൊക്കെ നമുക്കറിയാം കാട്ടുപോത്ത് മറ്റവർക്കൊക്കെ ഒരു ശാരീരികമായ ആവശ്യത വന്നാൽ അവർ കൂടുതൽ വെള്ളത്തിലിറങ്ങിക്കിടക്കും ഈ ആന പത്ത് ദിവസം മണ്ണാർക്കാട് വെള്ളത്തിലിറങ്ങിക്കിടന്നു അതിനുശേഷമാണ് ചെരിഞ്ഞത് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ഒന്നര മാസം ആന ഗർഭിണിയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അതിന് ആ കൈതച്ചക്കയിലോ അതിന് ഇഷ്ടമുള്ള ഭക്ഷണത്തിനകത്തോ ബോംബ് വെച്ച് അല്ലെ പടക്കം വെച്ച് അത് ചവയ്ക്കുമ്പോൾ അതിൻ്റെ മസ്തകം തകരും ചിലപ്പോൾ സൈഡ് മുഴുവൻ പൊട്ടി അങ്ങ് പോകാം അങ്ങനെയാണ് ആ ആനയ്ക്ക് ഒരു മരണം ഉണ്ടായത് മണ്ണാർക്കാട് ഡി എഫ് ഒയുടെ നിർദ്ദേശാനുസരണം Shoranur D Y S P ആ എഴുത്തു അത് ജൂൺ മൂന്നാം തീയതി ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ ഇക്കാര്യം മറന്നു പോകരുത് കാരണം ആന ആനയുടെ വഴിക്ക് പൊക്കോളും അതിൻ്റെ വഴിത്താരയിലും അതിൻ്റെ ബോർഡറിലൊക്കെ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കട്ടെ അവരവിടെ കൃഷി ചെയ്തോട്ടെ അങ്ങനെയൊന്നും ശല്യം ഉണ്ടാകില്ല അവരെ അപകടം ഉണ്ടാകരുത് മനുഷ്യൻ്റെ നമുക്കറിയാം ചിന്നക്കനാലിൽ സ്ഥിരമായിട്ട് അവൻ വന്നു പോകുന്ന ചില ഏരിയകളുണ്ട് അവിടെയുള്ളവർക്ക് കോമ്പൻസേഷൻ നല്ല കോമ്പൻസേഷൻ കൊടുത്ത് അത് വനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി അവിടെ ആ വഴി കിടങ്ങോ മറ്റേത് ഇങ്ങോട്ട് നാട്ടിലോട്ട് കയറാതെ റോഡിലോട്ട് കയറാതെ ഇരിക്കാനുള്ള സംവിധാനം പതുക്കെ പതുക്കെ ചെയ്യാം നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം കാരണം ഹൈക്കോടതി ഈ കേസിനകത്ത് അതിനെ ടൈം ചെയ്ത് അതിനെ നാട്ട് ആനകളാക്കി മാറ്റാനുള്ള ശ്രമത്തിന് ഹൈക്കോടതി അത് തടയുകയും ചെയ്തു അതിൻ്റെ ഒറിജിനൽ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുകയും ചെയ്തു എങ്കിലും അവൻ മടങ്ങി വരാം എന്ന് ഹൈക്കോടതി ബെഞ്ചിന് ഒരു സംശയമുണ്ട് ആ സംശയം ഫോറസ്റ്റ് അടുത്ത് ചോദിക്കുകയും ചെയ്തു മൃഗങ്ങൾ തീർച്ചയായിട്ടും അവൻ ഒറിജിനലായിട്ട് ജനിച്ചു വളർന്ന കൂടെ തന്നെ നടക്കും ആ ഏരിയയിലിട്ട് അവനെ എവിടെ കൊണ്ട് വിട്ടാലും പതുക്കെ വഴികളുണ്ടാവും ഫോറസ്റ്റാണ് ഫോറസ്റ്റുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ ഫോറസ്റ്റ് ഇല്ലാതെയുള്ളൂ അവന് ശബരിമലയിലോട്ട് വരാം ചിന്നക്കനാൽ വഴി അത് ഈ കടുവാ സങ്കേതത്തിൽ വരാം അവിടെ വന്നു കഴിഞ്ഞാൽ ശബരിമലയിലോട്ട് പോകാം എല്ലാത്തിനും സൗകര്യമുണ്ട് കാരണം ആ തേക്കടിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും തേയിലത്തോട്ടത്തിൽ കൂടെ തന്നെ ആനയ്ക്ക് പോകാം അപ്പോൾ അങ്ങനെ ആനകൾ സഞ്ചരിക്കും ഇവിടെ ഇപ്പം ഒരു തേയിലത്തോട്ടത്തിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിരിക്കുന്നു അതുകൊണ്ട് മേഘമലയിലെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് തേയിലത്തോട്ടം കാണുമ്പോൾ അവന് സന്തോഷം വരുമായിരിക്കാം ആ തേയിലത്തോട്ടം അരികെ പിടിച്ച് പതുക്കെ പതുക്കെ കേരള ഫോറസ്റ്റിലേക്ക് കയറാം അവനെ തിരിച്ചോടിക്കരുത് കാരണം അത് വയലൻ്റ് ആവും രണ്ടാമത് അവനെന്തായാലും എന്തായാലും അവൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അവൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അങ്ങോട്ട് വരൂ അതിന് യാതൊരു മാറ്റവും അവൻ വരട്ടെ വന്നിട്ട് ചിന്നക്കനാലിൽ വരുന്നെങ്കിൽ അതിനി തടയേണ്ട അവിടെ നിൽക്കട്ടെ കാരണം അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം മനുഷ്യന് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ അനുഭവിച്ച് അത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവൻ തിരിച്ചു വന്നാൽ അവിടെ തന്നെ കഴിയട്ടെ അവിടെ അത്യാവശ്യം ചില ആൾക്കാരെ മാറ്റി താമസിച്ച് കിടങ്ങ് നിർമ്മിച്ച് ഇത്രയും പൈസ ഒന്നും ആകില്ല അങ്ങനെയുള്ള കാര്യത്തിന് കാരണം ഇതുപോലെയുള്ള ശ്രമകരമായ ഇനിയും ധാരാളം പ്രശ്നങ്ങൾ ആന മുഖേന ഉണ്ടാകും നമുക്ക് കടുവയും കാട്ടുപോത്തും അതെല്ലാം പതുക്കെ ഇറങ്ങി തുടങ്ങി പുലിയൊക്കെ പല സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക അല്ലാതെ ഇത് വേറെ മാർഗങ്ങളൊന്നുമില്ല ഇതിനെ ഓസ്ട്രേലിയയിലും മറ്റേതൊക്കെ പെരുകിക്കഴിഞ്ഞാൽ അവർ കുറേ എണ്ണത്തിന് അവർ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം വനമൂ വനഭൂമിയുണ്ട് ധാരാളം മൃഗങ്ങളുണ്ട് പെറ്റുപെരുകി കൂടിയിട്ടുണ്ട് അത് നാട്ടിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ശാസ്ത്രീയമായ ഒരു പ്രതിവിധി ഉണ്ടാക്കണം അതിനുള്ള ഒരു ഡയറക്ഷൻ ഗവൺമെൻറ് കൊടുക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റമല്ല വന്യമൃഗികളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആൾക്കാർ എക്സ്പെർട്സുകളുണ്ട് അവരോട് ചേർന്നിട്ട് കേരളത്തിലെ ഇപ്പം പൊതുവായി പന്നിശല്യം കൂടി ആന കടുവ പുലിയെല്ലാം നാട്ടിലോട്ട് ഇറങ്ങുന്നു അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാകണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളിലുള്ള പാളിച്ച കൊണ്ടാണ് കാരണം ഈ ജീവികൾക്കൊന്നും വനത്തിൽ അവരുടെ ആഹാരത്തിനുള്ള സ്ഥലങ്ങളിലെല്ലാം തേക്ക് വെക്കുകയും മാഞ്ചിയം വെക്കുകയും അതൊന്നും ഈ ആനകളോ മറ്റു മൃഗങ്ങളോ ഒന്നും നോക്കില്ല അവരുടെ ഏരിയ മുഴുവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാഞ്ചിയവും തേക്കും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു ആനകൾ കഴിക്കുന്ന ഈറയില്ല മുളയില്ല അവരുടെ വസ്തുക്കളൊന്നും ഇല്ല ആയിരക്കണക്കിന് ഏക്കർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഏക്കറിൽ മാഞ്ചിയവും തേക്കും വെച്ച് അത് പതുക്കെ മാറ്റിയെടുക്കണം കാരണം ഇനിയെങ്ങും അനധി ഇതുപോലെ തേക്കും മാഞ്ചിയും വെക്കരുത് ഉള്ളത് ഇനി വെട്ടുന്ന സമയത്ത് അവിടെ ഒരു വനപ്രദേശമായിട്ട് തന്നെ മാറ്റിയെടുക്കണം ആനയ്ക്കും അതുപോലെ ചക്കക്കൊമ്പൻ എന്ന പേര് വരാൻ കാരണം ചക്ക വലിയ പ്രിയനാണ് വനത്തിലെ നല്ല മരമാണ് പ്ലാവ് ഈ മാഞ്ചിയത്തിനും കുറേ തേക്കിനും പകരം അവിടെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നത് പ്ലാവായിരിക്കണം അതിൻ്റെ ഗുണം പ്ലാവിൽ നിന്ന് വരുന്ന ചക്ക ആനയ്ക്കിഷ്ടം അവിടുത്തെ കുരങ്ങ് വർഗത്തിന് ഇഷ്ടം പന്നികൾ വനത്തിൽ തന്നെ നിന്നോളും ചക്ക വീഴുന്നത് മുഴുവൻ അടിച്ചോളും അവർ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു റിസർച്ച് വേണ്ടത് ഒരു ശ്രദ്ധ വേണ്ടത് അടിയന്തരമായി ഈ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനടുത്തുള്ള ഫോറസ്റ്റിൽ അവർക്ക് തീറ്റ കിട്ടുന്നതിനുള്ള സംവിധാനം ചെയ്താൽ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഇതിനൊരു പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്